ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ ആഴ്ചതോറും ഞായറാഴ്ചകളിലെ പ്രഭാതത്തിൽ നടക്കുന്ന നമ്മുടെ ധൗറയിൽ സംബന്ധിക്കുന്ന മാന്യ മുഗ്മിനിയങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ഈ ജിത്തിമാ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പ്രഭാത സമയത്ത് പതിവായി ചെല്ലേണ്ട അല്ലെങ്കിൽ പതിവാക്കേണ്ട ദിക്കറുകളുടെയും പ്രാർത്ഥനകളുടെയും മഹത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് വിറുദുൽ ലത്തീഫ് എന്ന വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും പ്രചാരത്തിൽ വന്ന പ്രാർത്ഥനകളുടെയും ദിക്കറുകളുടെയും സമാഹാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം പ്രതിപാദിച്ചു വരുന്നത് ഇറുദുൽ ലത്തീഫിലെ പതിനെട്ടോളം ദിക്കറുകളെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് സൂറത്തുൽ ഇഹ്ലാസ് മുതൽ അങ്ങനെ പതിനെട്ടാമത്തെ ദിക്കറായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് പത്ത് സ്വലാത്ത് പ്രഭാതത്തിനും വൈകുന്നേരവും ചെല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു ഇഖ്ലാസ് സൂറത്തു മുതൽ സ്വലാത്തു വരെയുള്ള ഈ പ്രാർ ദിക്കർ സമാഹാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥന സമാഹാരത്തിൻ്റെ ഘടന സ്വലാത്തു വരെയുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തുകയും ഹംദ് ചെയ്യുകയും അവസാനം പത്തു സ്വലാത്ത് ചൊല്ലി ഇനി നമ്മുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യരാകുന്ന നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പത്തൊമ്പതാമത്തെ ദിക്കറായി കൊടുത്തിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ദുആയാണ് പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫുജ്അത്തിൽ ഖൈരി വഅഊദു ബിക മിൻ ഫുജ്അത്തിൽ ശർരി പത്തു സ്വലാത്ത് ചെല്ലിയതിന് ശേഷം കാരണം പ്രാർത്ഥനയുടെ സ്വീകാര്യതക്കും നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഏത് നല്ല കർമ്മങ്ങളുടെ ആരംഭത്തിലും അവസാനത്തിലും തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു സ്വലാത്തോ രണ്ട് സ്വലാത്തോ ഒക്കെ ചെല്ലും അതിൽ നിന്ന് വ്യത്യസ്തമായി പത്ത് സ്വലാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത് അള്ളാഹുവേ ഇന്നി അസ്അലുക്കമിം ഫുജ് ഫുജ്അത്തിൽ ഖൈരി അപ്രതീക്ഷിതമായി സന്തോഷം നൽകുന്ന ഹൈറുകൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു വഊദുബിക്ക മിൻ ഫുജ് അത്തി ഷെറി അപ്രതീക്ഷിതമായി വലിയ ദുഃഖം സമ്മാനിക്കുന്ന പെടുന്നനയുണ്ടാകുന്ന പ്രയാസങ്ങൾ ഷെറുകൾ ദുരന്തങ്ങൾ അതിനെ കൊട്ട് അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു അനസ് റതി അള്ളാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂർ അള്ളാഹു സല്ലാഹു അലൈ വസ്ല്ലം നിശ്ചയമായി നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ ബിഹാദിഹി ദഅവ വ അംസ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ പ്രാർത്ഥന പതിവായി ചെല്ലാറുണ്ടായിരുന്നു ഏതാണ് ആ പ്രാർത്ഥന അള്ളാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫുജ്അത്തിൽ ഖൈരി വഊദു ബിക്ക മിൻ ഫുജ്അത്തി ഷർറു അള്ളാഹുവേ നിന്നോട് ഞാൻ കാവ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഹൈറുകൾ കാരണം നാം പ്രതീക്ഷിച്ചിരിക്കുന്നൊരു ഹൈറ് സ്വാഭാവികമായി നമുക്ക് സന്തോഷം നൽകും അതേസമയം നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഹൈറുകളും ഞാമത്തുകളും ലഭിക്കുമ്പോൾ ആ സന്തോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ അതുപോലെ തന്നെയാണ് നാം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി പെടുന്നനെയുണ്ടാവുന്ന ദുരന്തങ്ങൾ മുസീബത്തുകൾ ഷെറുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ അതുകൊണ്ട് കൂടുതൽ സന്തോഷം നൽകുന്ന അപ്രതീക്ഷിതമായ ഹൈറുകളും കൂടുതൽ വിഷ അതിന് ചോദിക്കുകയും എന്നാൽ കൂടുതൽ വിഷമവും ദുഃഖവും സമ്മാനിക്കുന്ന അപ്രതീക്ഷിതമായ ദുരന്തത്തെക്കുറിച്ച് കാവലിനെ തേടുകയാണ് നാം ചെയ്യുന്നത് ഇരുപതാമതായി പഠിപ്പിക്കുന്ന ഒരു ദിക്കർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സയ്യിദുൽ ഇസ്തിഖുഫാർ എന്ന് പറയും പാപമോചനത്തിൻ്റെ ലീഡർ നേതാവ് എന്നൊക്കെ പറയാം അതിൻ്റെ ആശയം അതാണല്ലോ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇരുപതാമത്തെ ഇരുപതാമത്തെ ദിക്കർ അള്ളാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വ അന അബുദുക്ക വ അന അല അഹ്ദിക്ക വ വഅദിക്ക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അന്ത ഇതാണ് ഇരുപതാമത്തെ ദിക്കർ ഇതൊരു പാപമോചനമാണ് ഇസ്തിഗുഫാറാണ് അള്ളാഹുമ്മ അള്ളാഹുവേ അന്ത റബ്ബീ നീയാണ് എൻ്റെ റബ്ബ് ലാ ഇലാഹ ഇല്ല അന്ത നീയല്ലാതെ ആരാധിക്കാൻ ആരും അർഹനായില്ല നീ മാത്രമേ ഇലാഹുള്ളൂ നീ എന്നെ നീയാണ് സൃഷ്ടിച്ചത് എൻ്റെ ഖാലിഖ് നീയാണ് വ അന അബുദുക്ക ഞാൻ നിൻ്റെ അടിമയാണ് വ അന അല അഹദിക്ക ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് വവാദിക്ക നിന്നോട് ചെയ്ത വാക്തത്വപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് മസ്തത്താഴ്ത്തു എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഔദുബിക്കമിൻ ഞാൻ ചെയ്ത തെറ്റ് കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ അതിനാലുണ്ടായിത്തീരാൻ പോകുന്ന ഷെറുകളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് അബൂ ലഖബിൻ അമത്തിക്ക അലയ്യ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഈ ഭൂമുഖത്ത് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിൻ്റെ ഉടമസ്ഥൻ നീയാണ് നീയാണ് എനിക്ക് ഞാമത്ത് ചെയ്തു തന്നവനെന്ന് ഞാൻ സമ്മതിക്കുകയാണ് വ അബു ഉബിദംബി എൻ്റെ പാപം ഞാൻ സമ്മതിക്കുന്നു ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരുത്തനാണ് അത് ഞാൻ സമ്മതിക്കുകയാണ് അതുകൊണ്ട് ഫഗഫിറിലി എനിക്ക് നീ പുറത്തു തരണം കാരണം ഇല്ല അന്ത നീയല്ലാതെ മറ്റാരും പാപം പൊറുക്കുന്നവനില്ല ഇരുപതാമത്തെ ദിക്കർ ഇതാണ് സയ്യിദുൽ ഇസ്തുഖുഫാർ എന്ന് പറയും അള്ളാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു أعوذ بك من شر نفسي أبوء بذنبي أبوء لك بنعمتي وأبوء بذ- أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഈ ഇസ്തിഗുഫാറിൻ്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വിഷയം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് തൻ്റെ സ്വഹീഹിൽ മഹാനായ ശ്രദ്ധാദബിനു ഔസ് അനുഗമനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനിൻ നബി സല്ലാഹു അലി വസല്ലം നബി സല്ലാഹു അലി വസല്ലം തങ്ങൾ പറയുകയാണ് സയ്യിദുൽ ഇസ്തിഖഫാർ പാപമോചനത്തിൻ്റെ നേതാവ് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഏതാണ് സയ്യിദുൽ ഇസ്തിഖഫാർ പാപമോചനം നാം പലപ്പോഴും നടത്താറുണ്ട് വ്യത്യസ്ത രൂപത്തിൽ നടത്താറുണ്ട് പക്ഷെ അതിൽ അതിൻ്റെ നേതാവ് നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു പാപമോചനം ഞാൻ പറഞ്ഞു തരട്ടെ എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അള്ളാഹും ലാ ലാ അഊദു മിൻ ശർരി മാ ലക അലയ്യ ഫഗ്ഫിർ ഫഇന്നഹു ലാ യഗ്ഫിറു ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നിട്ട് അതിൻ്റെ മഹത്വം നബിതങ്ങൾ പറഞ്ഞു മങ്കാലഹ മൂക്കിനംബിക ആ ദിക്കറിൻ്റെ പ്രാധാന്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും അത് പറഞ്ഞാൽ ഹീനയും സി ഒരു പ്ര വൈകുന്നേര സമയം ഫമാത്തമിൻ ലൈലത്തി ഹീതഹലിൽ ജന്ന തീർച്ചയാണ് ആ രാത്രി അവൻ മരണപ്പെട്ടാൽ സ്വർഗപ്രവേശനമുണ്ടാകുമെന്ന് തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു സുബഹാനല്ലാ വമങ്കാലഹ മൂക്കിനൻ ബിഹാ ഹീന യുസ്ബിഹു പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന സമയം ഉറച്ച വിശ്വാസത്തോടെ മനസ്സാന്നിധ്യത്തോടെ അതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യത്തോടുകൂടെ ഒരാൾ പ്രഭാത സമയത്ത് ഈ സയ്യിദുൽ ഇസ്തിഗുഫാർ ചെല്ലുകയും പതിവാക്കുകയും പാരായണം ചെയ്യുകയും ആ ആ ദിവസം പകൽ സമയം അവൻ മരണപ്പെട്ടാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് റസൂറുല്ലാഹി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് സയ്യിദുൽ ഇസ്തിഗഫാറിനിക്ക് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്താണ് അതതിൻ്റെ ആശയം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സയ്യിദുൽ ഇസ്തിഗഫാറിന് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന് പ്രാധാന്യം ലഭിക്കാൻ കാരണം പാപമോചനത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ട ഒരു ഇസ്തിഗുഫാറാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാന്മാർ അതിൻ്റെ വ്യത്യസ്ത പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗഫാറിന് അതിൻ്റെ പ്രാധാന്യം ലഭിക്കാൻ കാരണം ഒന്ന് ഒരു മനുഷ്യൻ അവൻ്റെ അടിമത്വത്തെ ഉപൂതീയത്തിനെ പൂർണ്ണമായി സമ്മതിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉലൂഹീയത്തിനെയും അള്ളാഹു ഇലാഹാണെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാനൊരു അടിമയാണ് എന്ന് ഉറച്ച് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്തിഗുഫാറാണത് കാരണം ആ ഇസ്തിഗുഫാറിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് കാരണം ആ ഇസ്തിഗുഫാറിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ അള്ളാഹു മന്ത റബ്ബി അള്ളാഹുവേ നീ എൻ്റെ റബ്ബാണ് അപ്പം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് സമ്മതിക്കുന്നു പിന്നെ പറയുന്നു ലാ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ഇലാഹില്ല ആരാധിക്കാൻ അർഹനില്ല അള്ളാഹു ഇലാഹാണെന്ന് നാം സമ്മതിക്കുന്നു അതിന് പുറമേ അന്ത ഹലക്കത്തനി ഹലക്കത്തനി നീയാണ് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ഖാലിഖാണെന്ന് നാം സമ്മതിക്കുന്നു അള്ളാഹു റബ്ബാണെന്നും അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ലായിലാഹില്ലാന്ത എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇലാഹിയത്ത് ഉലൂഹിയത്തും ആരാധിക്കാൻ അവനാണ് അർഹനെന്നും അതിനുശേഷം ഹലക്കത്തനി നീയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് എൻ്റെ ഹാലിക്ക് എന്നും അവൻ സമ്മതിക്കുകയാണ് എന്നിട്ട് അവൻ പറയുന്നു അന അബുദുക്ക ഞാൻ അടിമയാണ് ഒരു മൂമിനായ മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കേണ്ട തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പോലും ആഗ്രഹിച്ച തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പോലും പലപ്പോഴും അഭിമാനം കൊണ്ട ഒരു വിശേഷണമാണ് അബുദ് എന്ന് പറയുന്നത് നാം നിരന്തരം അള്ളാഹുവിനോട് അങ്ങനെയാണ് പ്രാർത്ഥി പറയുന്നത് സൊല്ലേ അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഹോദിയിട്ട് ഈയാക്കന അബുദു ഈയാക്കന സ്തീൻ പടച്ചവനെ നിനക്ക് ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ യജമാനനും ഞാൻ അടിമയുമാണ് എന്ന് സമ്മതിക്കുകയാണ് നീ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കലാണ് എൻ്റെ ബാധ്യസ്ഥ ബാധ്യൻ ബാധ്യസ്ഥത ഞാൻ എനിക്ക് ഞാനതിന് ബാധ്യസ്ഥനാണ് പറഞ്ഞു വന്നത് അപ്പം ഞാൻ നിൻ്റെ അടിമയാണ് നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാമം റസൂലുള്ള എന്ന നാമമല്ല നബിയുള്ള എന്ന നാമമല്ല മുഹമ്മദ് എന്ന പേരല്ല അബ്ദുള്ള എന്ന പേരാണ് കാരണം അള്ളാഹു റബ്ബാണെന്ന് സമ്മതിക്കുമ്പോൾ ആ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത അവൻ്റെ അടിമയായി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഇസ്തിഗുഫാറിൽ വ ആന അബുദുക്ക ഞാൻ നിൻ്റെ അടിമയാണ് നീ എൻ്റെ യജമാനനാണ് പിന്നെ പറയുന്നു വ ആന അല അഹദിക്ക വ അദിക്ക നിന്നോടുള്ള വാക്ത മസ്തത്താഴ്ത്തു നിന്നോടുള്ള വാക്തത്വം കഴിയുമാർ ഞാൻ വീട്ടുന്ന ഒരാളാണ് നിന്റെ നിന്നോടുള്ള വാക്തത്വത്തിലും അഹുതിലും ഉടമ്പടിയിലുമാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് ഈ ഉടമ്പടി ഒന്ന് ആലമുൽ അറുവാഹിൽ വെച്ച് എല്ലാ റൂഹുകളും എല്ലാ അറുവാഹുകളും അള്ളാഹുവിനോട് നീയാണ് റബ്ബ് എന്ന് വാക്തത്വം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവിടുന്ന് ആ റൂഹുകൾ ഭൂമുഖത്തേക്ക് വന്നു ശരീരത്തിലേക്ക് കയറിക്കൂടിയപ്പോഴാണ് പല അറുവാഹുകളും ദുഷിച്ചു പോയത് അള്ളാഹു നമ്മുടെ റൂഹുകൾ സംസ്കരിക്ക സംസ്കരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അപ്പം ആ അറുവാഹ് അല്ലേ മുഴുവൻ റൂഹുകളും അറുവാഹുകളും അള്ളാഹുവിനോട് അല്ലെ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വാക്തത്വം ചെയ്തിട്ടുണ്ട് ഞാൻ നീ ഞങ്ങളുടെ റബ്ബാണ് ഒരർത്ഥം അതാണ് മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവനും അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തവനുമാണ് ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം അത് സാധിക്കുവോളം മസ്തത്തഴത്തു എനിക്ക് കഴിയുവോളം ഞാനത് ചെയ്യും എന്നിട്ട് അഊതുബിക്ക മീൻഷരിമാസനഅത്തു പടച്ച റബ്ബെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ പാപങ്ങളാൽ സംഭവിക്കാൻ പോകുന്ന ഷെറിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു കാവലിനെ തേടലുണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാവലില്ലാതെ ഒരു രക്ഷയുമില്ല അതും അവിടെ സമ്മതിക്കുകയാണ് എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യം അബൂ ഉലക്കബിനെ അമത്തിക്ക അല്ലെ നമ്മളെ നമ്മുടെയൊക്കെ പൊതു മനസ്സെന്താണ് എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് കിട്ടിയതാണെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത് അങ്ങനെയാണ് നമ്മുടെ മനസ്സ് അനുഗ്രഹങ്ങളും നിയമത്തുകളും പുരോഗതി ഉണ്ടാകുമ്പോൾ അതൊക്കെ എൻ്റെ യുക്തി കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ യോഗ്യത കൊണ്ട് എൻ്റെ പ്രതിഭാത്വം കൊണ്ടൊക്കെ ലഭിച്ചതാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ അടിത്തട്ടിൽ പോലും അങ്ങനെ ഒരു ചിന്ത വരാൻ പറ്റില്ല കഴിയില്ല അപ്പം ഈ ഇസ്തിഗഫാറിന് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന് പേര് ലഭിക്കാൻ കാരണം അബൂ ഉലക്ക അബൂ ഉലക്ക അബൂ ഉലക്ക ബിൻ അമത്തിക്കാലയ്യ പടച്ച തമ്പുരാന് ഈ ഭൂമുഖത്തിൽ എത്ര കുറഞ്ഞോ ദൈർഘ്യമായോ കാലത്തോ ജീവിച്ചാൽ അനുഭവിക്കുന്ന നിയമത്തുകളൊക്കെ നീ ചെയ്തു തന്നതാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ് നിന്റേതാണ് നിയമത്തുകൾ വ അബൂ ഞാൻ അതാ നിന്നോട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചും സമ്മതിക്കുകയാണ് തെറ്റുകളെക്കുറിച്ച് നിയമത്തുകളൊക്കെ നീ എനിക്ക് ചെയ്തു തന്നതാ ഞാൻ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനാ എന്നാലോ ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് ഫഹഫിരിലി ഫഇന്നഹുലാഹുറുദുനൂബ ഇല്ലാന്ത നീ എനിക്ക് പുറത്തു തരണം നീയല്ലാതെ എനിക്ക് പുറത്തു തരാൻ വേറെ ആരുമില്ല വേറെ ആരും എൻ്റെ പാപം പുറത്തു തരില്ല അതുകൊണ്ട് നീ എനിക്കെൻ്റെ പാപം പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ധാരാളം കാര്യങ്ങൾ ഒമ്പതോളം കാരണങ്ങൾ ഈ ഇസ്തിഗുഫാറിന് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന പേര് ലഭിക്കാൻ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് കാരണം പറയുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ ഇവിടെ വിശദീ എണ്ണിപ്പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രഭാതത്തിൽ സയ്യിദുൽ ഇസ്തിഗുഫാറിൻ്റെ പ്രാധാന്യമാണ് നാം പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിലുടനീളം പാപമോചനത്തിന് വലിയ പ്രാധാന്യമില്ലേ കാരണം പാപമോചനത്തിൻ്റെ പ്രാധാന്യം പലയിടങ്ങളിൽ വിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പാപം ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ് കാരണം നമ്മൾ മനുഷ്യരാണ് എന്നത് തന്നെയാണ് പാപം ചെയ്യാനുള്ള കാരണം മലായിക്കത്തല്ലല്ലോ വികാരമില്ലാത്ത ശരീരേച്ഛയില്ലാത്ത അല്ലെങ്കിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമില്ലാത്ത മാലാഖമാരാണെങ്കിൽ അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ല പാപം സംഭവിക്കില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പോർമുഖത്താണ് ഒരു സമരമുഖത്താണ് എന്താണ് ആ പോർമുഖം മാലാക്കമാരുടെ അല്ലെങ്കിൽ മലക്കുകളുടെ കയ്യൊപ്പുള്ള ബുദ്ധിയും പിശാചിൻ്റെ കയ്യൊപ്പും സ്വാധീനവുമുള്ള ശരീരേച്ഛയും ഇത് രണ്ടുമാണ് മനുഷ്യൻ ഇത് രണ്ടും കൂടുമ്പോഴാണ് കൂടുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മലായിക്കത്തിന് ബുദ്ധി മാത്രമേ ഉള്ളൂ അവർക്ക് ഹവൈ ഹവൻ നഫ്സില്ല അവർക്ക് വികാരങ്ങളില്ല വിശപ്പില്ല ദാഹമില്ല ആർത്തിയില്ല മോഹങ്ങളില്ല സ്വപ്നങ്ങളില്ല അവർക്ക് എന്തുമാത്രമേ ഉള്ളൂ ബുദ്ധി മാത്രമേ ഉള്ളൂ മനുഷ്യ മനുഷ്യ സഹജമായ സ്വഭാവങ്ങളില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല രണ്ടും ഉള്ള ഒരുത്തനാണ് മനുഷ്യൻ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മലായിക്കത്തിൻ്റെ സ്പർശനമുള്ള അല്ലെങ്കിൽ മലായിക്കത്തിൻ്റെ സ്വാധീനമുള്ള ബുദ്ധിയും മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അള്ളാഹു അതേസമയം പിശാജിൻ്റെ കയ്യൊപ്പും പിശാജിൻ്റെ സ്വാധീനവുമുള്ള വികാരവും വിചാരവും ശഹുവത്തും ശരീരേച്ഛയും അതൊക്കെ അള്ളാഹുത്താര മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള പോരാട്ടമാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം ആ പോരാട്ടത്തിൽ അവൻ്റെ ശരീരേച്ഛയെ അവൻ്റെ ഹവൻ നഫ്സിനെ അവൻ്റെ വികാരങ്ങൾ അവൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾ ബുദ്ധി കീഴടക്കുമ്പോഴാണ് സ്വർഗലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമാണ് മനുഷ്യൻ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യാത്തൊരു കാലഘട്ടം ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഒരുപക്ഷെ ആദൻ നബി മാത്രമുള്ള ഒരു ഭൂമിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആദൻ നബിയുടെ മക്കളും ഒക്കെ വന്നതോടുകൂടെ മനുഷ്യനിൽ വലിയ വലിയ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഉണ്ടാവും അതേസമയം പാപങ്ങൾ സംഭവിക്കുക എന്നതല്ല അള്ളാഹുവിന് വലിയ പ്രയാസം അള്ളാഹുവിന് വലിയ ഗൗരവമായി കാണുന്ന കാര്യം എല്ലാ കാലത്തും മനുഷ്യരിൽ നിന്ന് ഉണ്ടാകും അത് മനുഷ്യ സഹജമാണ് ഇല്ലാതിരിക്കാൻ കഴിയൂല ഒന്നിരിക്കൽ പ്രവാചകന്മാരാവണം അള്ളാഹുവിൻ്റെ ഇസ്മത്ത് ലഭിച്ച പാപ സുരക്ഷിതത്വം ലഭിച്ച പ്രവാചകന്മാരാവണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിച്ച മഹാന്മാരായ ഔലിയാക്കളെങ്കിലും ആവണം ഇതല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ സംഭവിക്കാം പക്ഷേ പാപങ്ങൾ സംഭവിക്കുന്നതിനേക്കാളും അള്ളാഹുവിന് വലിയ പ്രയാസവും വെറുപ്പും അല്ലെങ്കിൽ വലിയ ഗുരുതരമായ കാര്യമായി കാണുന്നത് പാപം സംഭവിക്കുന്ന മനസ്സുകൾക്ക് ഖേദമില്ലാത്ത അതിനാൽ ഉണ്ടായിത്തീരുന്ന പാപമോചനത്തിന് തയ്യാറാവാത്ത മനുഷ്യരെയാണ് മനുഷ്യരാണ് ഈ ലോകത്തിന് വലിയ ശാപം ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ ഞാൻ ആരംഭ ഈ ക്ലാസിൻ്റെ ആദ്യത്തിൽ ഓതിക്കേൽപ്പിച്ചൊരു ഹദീസുണ്ട് അബു ഉമാമ റതി അള്ളാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അഹമ്മദ് റതി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഒരു ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരു സഹാബി വന്നുകൊണ്ട് സ അല റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലം നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളോട് ചോദിച്ചു യാ റസൂൽ അള്ളാഹ് മൽ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാനിൻ്റെ അടയാളം എന്താണ് ഈമാനിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട് എന്താണ് ഇതാ സറത്ത് ഹസനത്തുക്ക വസാഅത്തുക്ക സയ്യത്തുക്ക ഫഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ് ഇതാ സർറത്തുക്ക ഹസനത്തുക്ക മോനെ നിനക്ക് നീ ചെയ്യുന്ന നന്മകൾ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിന്നെ സന്തോഷിപ്പിച്ചാൽ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിന്നെ സന്തോഷിപ്പിച്ചാൽ വസാഅത്തുക്ക നീ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടോ വിഷമിപ്പിക്കുന്നുണ്ടോ മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടോ ഫ അന്ത മോമിൻ നീയാണ് മോമിൻ ഒരു മനുഷ്യൻ പാപം ചെയ്തു എന്നതുകൊണ്ട് അയാൾ മൂമിനല്ലാതെയായി മാറൂല ഷിർക്ക് ചെയ്യാത്ത കാലത്തോളം പക്ഷേ ഈമാനിന് കാറ്റഗറി വലിയ വ്യത്യാസമുണ്ടാവും അതിൻ്റെ മഹത്വത്തിന് വ്യത്യാസമുണ്ടാകും പാപം ചെയ്യാത്തവരും പാപം നിരന്തരം ചെയ്യുന്നവരും ചെറിയ പാപം ചെയ്യുന്നവരും വലിയ പാപം ചെയ്യുന്നവരൊക്കെ വലിയ വ്യത്യാസമുണ്ട് പക്ഷെ ഈമാൻ അടിസ്ഥാനപരമായി ചോർന്നു പോകാൻ ഒരു പാപം കാരണമാകുന്നില്ല ചില സമയത്ത് അതിന് മറ്റു കാരണങ്ങളെ കൊണ്ടൊക്കെ സംഭവിക്കുക പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞതെന്താണ് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഇതാ സർറത്ത് ഹസനത്തുക്ക ഒരു നന്മ നീ ചെയ്യുന്നൊരു നന്മ നിന്നെ സന്തോഷിപ്പിച്ചാൽ വൈദ സാ അത്ത് കസയ്യ എത്തുക്ക നീ ചെയ്യുന്ന മോശമായൊരു കാര്യം നിന്നെ വിഷമിപ്പിച്ചാൽ ഫ അന്ത മുഅ്മിൻ നീ മുഅ്മിനാണ് നീ വിശ്വാസിയാണ് പിന്നെ ഇത് നന്മ ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവൂലേ ഒരു ചോദ്യം സ്വാഭാവികമാണ് ഒരാൾ നന്മ ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷമില്ലാത്ത പ്രശ്നം ഉണ്ടാവുമോ എന്നാൽ എത്രയോ നന്മകൾ ചെയ്യുമ്പോഴും മനുഷ്യന് സന്തോഷമില്ലാത്ത പല നന്മകളും മനുഷ്യൻ ചെയ്യുന്നുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ നിസ്കരിക്കുക എന്ന് വിചാരിക്കുക പിതാവിനെ പേടിച്ച് നിസ്കരിക്കുന്ന മക്കളില്ലേ അധ്യാപകനെ പേടിച്ച് നിസ്കരിക്കുന്ന മക്കളില്ലേ ജനങ്ങളെ പേടിച്ച് പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരില്ലേ ഉണ്ട് പള്ളിയിൽ വന്ന് ഒരു വക്കത്ത് ജമാഅത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു മുമ്മിന് പക്ഷേ അള്ളാഹുവല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഭൗതിക താല്പര്യത്തിന് വേണ്ടി അത് ചെയ്യുമ്പോൾ എത്ര ഇഷ്ടമില്ലാതെയായിരിക്കും അയാൾ സംസ്കാരം നിർവഹിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളിലും നമുക്ക് സന്തോഷമില്ല അതാണ് നിബിതങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏത് നന്മയും അവനിക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണ് നീ വിശ്വാസിയാണ് ഇനി നോക്കൂ നിങ്ങൾ നാട്ടിലെ പള്ളിക്കമ്മറ്റിക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു പള്ളിയുടെ നിർമ്മാണം നടക്കുക അല്ലെ മദ്രസയുടെ നിർമ്മാണം നടക്കുക അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ഒരു റിലീഫ് ചാരിറ്റിയുമായി വന്നതാ അപ്പോൾ ഈ വന്ന ആളുകളെല്ലാം കൂടെ നമ്മോട് പറഞ്ഞു അല്ലെങ്കിൽ ഇയാളോട് പറഞ്ഞു ഒരാളോട് പറഞ്ഞു നിങ്ങളുടെ അയൽപ്പക്കക്കാരൻ ഇത്ര തന്നിട്ടുണ്ട് നിങ്ങളെപ്പോലെ സമ്പന്നനായ വേറൊരാൾ പേര് പറഞ്ഞു അയാൾ പതിനായിരം ഇരുപത്തയ്യായിരം തന്നിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിക്കുക ചിലപ്പോൾ ഒരു നാല് അമ്പതിനായിരം ഇയാൾ കൊടുത്തേക്കും റെസിപ്റ്റും വാങ്ങിയേക്കും എന്താ ഒരു ശതമാനം പോലും സന്തോഷമില്ല ഇത് ഇത് നമ്മളിൽ ധാരാളം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാം ചെയ്യുന്ന നല്ല കാര്യം പരലോകത്ത് വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഭൗതിക ലോകത്തും ഓരോ നന്മകൾക്കും അള്ളാഹു നൽകുന്ന മഹത്വങ്ങളുണ്ട് ദാനധർമ്മം ചെയ്യുമ്പോൾ ഗുണങ്ങളുണ്ട് ഗുണം കിട്ടുന്ന ഒരു കാര്യം ഇത്രയും നല്ല ഒരു കാര്യം ചെയ്തിട്ടും മനസ്സിന് സന്തോഷം വരുന്നില്ലെങ്കിൽ ഈമാനില്ല എന്നതിൻ്റെ ലക്ഷണം അതുകൊണ്ടാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞത് ഇതാ സർറത്തുക്ക ഹസനത്തുക്ക ഫ അന്ത മൂമിൻ നിന്നെ നീ ചെയ്യുന്നൊരു നന്മ സന്തോഷിപ്പിച്ചാൽ നീ മൂമിനാണ് അതേസമയം ഇതാ സാഅത്തുക്ക സയ്യത്തു സയ്യത്തുക്ക നീ ചെയ്യുന്ന ഒരു പാപം തെറ്റ് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫ അന്ത മൂമിൻ നീ മൂമിനാണ് ഞാൻ പറഞ്ഞു വന്നത് ഇസ്തിഗുഫാറിൻ്റെ പ്രാധാന്യമാണ് അപ്പോൾ ഇസ്തിഗുഫാറിൻ്റെ പ്രാധാന്യം നമ്മൾ ചില ആളുകൾക്ക് ഒരു ഒരു ഇസ്തിഗുഫാറൊക്കെ ചെയ്യണമെങ്കിൽ ഒരു തെറ്റൊക്കെ സംഭവിച്ചെന്ന് തോന്നണമേ തോന്നണമെങ്കിൽ ഒരു നൂറാളെ കൊന്നാലൊക്കെ തോന്നുള്ളൂ അള്ളാഹു നമ്മളെ കാക്കട്ടെ വലിയ വലിയ പാപം ചെയ്താൽ മാത്രമേ ചില ആളുകൾക്ക് മനസ്സിനൊരു ചെറിയ ടെൻഷൻ വരുള്ളൂ അതേസമയം സഹോദരന്മാരെ പൂർവികരായ മഹാന്മാരായ ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെ തേനു മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിൽ ജീവിച്ചുപോയ കൂടുതൽ കാലങ്ങൾക്കപ്പുറത്തൊന്നും ജീവിക്കാത്ത നമ്മുടെ കുറഞ്ഞ കാലങ്ങൾക്കപ്പുറം ജീവിച്ചു പോയൊരു മഹാൻ അല്ലേ നാം ചെയ്യുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് സബൂൽ മൂപിക്കാത്തുണ്ട് വൻകുറ്റങ്ങൾ സാധാരണ ഹറാമുകളുണ്ട് അതേപോലെ കറാഹത്ത് തന്നെ തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറയുന്ന ഹറാമിൻ്റെ കുറ്റം കിട്ടുന്ന കറാഹത്തുണ്ട് തൻസീഹിൻ്റെ കറാഹത്തുണ്ട് അതിനും താഴെ ഖിലാഫുല്ലൗലയുണ്ട് ഖിലാഫുല്ലൗല എന്ന് പറഞ്ഞാൽ നല്ലതിനെതിരെ എന്നതിനർത്ഥം ഏറ്റവും ഹൈറായ കാര്യത്തിന് ഓപ്പോസിറ്റ് എന്നതിൻ്റെ അർത്ഥമുള്ളൂ അപ്പോൾ തേന് മുസ്ലിയാർ ഇങ്ങനൊരു ദിവസം വല്ലാതെ വേദനിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു ഉസ്താദ് എന്താണ് നിങ്ങളുടെ ടെൻഷൻ എന്താണ് നിങ്ങളുടെ ടെൻഷൻ എന്താ നിങ്ങൾ ഇത്ര വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ മഹാനവറുകൾ ഒരു ഒരു കാര്യം പറഞ്ഞു എന്നിൽ നിന്ന് ഇത് സംഭവിച്ചു പോയില്ലേ അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഉസ്താദെ അതൊരു ഖിലാഫുല്ലൗലയല്ലേ അഥവാ കറാഹത്ത് എന്ന അതിൻ്റെ താഴെയുള്ള ഏറ്റവും ഹൈറായ ഒന്നിനിക്ക് എതിരി എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം അങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ് നമ്മളിൽ നിന്ന് പലപ്പോഴും ഹറാമുകൾ നിരന്തരം സംഭവിച്ചാലും നമ്മുടെ കൽബിൽ വിഷമം വരുന്നില്ല ഒരു ടെൻഷനും വരുന്നില്ല ഒരു പ്രയാസവും വരുന്നില്ല നിസ്കാരങ്ങൾ നിരന്തരം കള ആയാലും പ്രശ്നങ്ങൾ വരുന്നില്ല ഹറാമ് നിരന്തരം കണ്ടാലും പ്രശ്നങ്ങൾ വരുന്നില്ല മഹാനവറുകൾ അപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എല്ലാ തേനോ എന്തിന് നീ അത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളഹാനോട് എന്താ മറുപടി പറയാം സുബഹാനല്ല അങ്ങനെ ധാരാളം മഹാന്മാരുണ്ട് നമ്മൾ മഹാനായ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ധാരാളം അറബി കോളേജുകൾ ഉണ്ടല്ലോ മർക്കസു സക്കാഫത്ത് സുന്നിയുണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയുണ്ട് അങ്ങനെ പ്രശസ്തമായ വളരെ പഴക്കം ചെന്ന ആ സ്ഥാപനങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ദക്ഷിണേന്ത്യയിലെ മതപണ്ഡിതന്മാരൊക്കെ പഠിക്കാൻ അവലംബിച്ചിരുന്ന കേന്ദ്രമാണ് ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജ് വേലൂർ ആ കോളേജിൻ്റെ ഭാനിയായ സ്ഥാപകനായ അയലാസറത്തിനെ സംബന്ധിച്ച് എൻ്റെ ബഹുമാന്യരായ തങ്ങളുസ്താദ് പലപ്പോഴും ഖലീൽ ബദറുസ്താദാത്ത് തങ്ങളുസ്താദ് പറയുന്നൊരു അനുഭവം പറയ ഞാൻ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട് മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകളുടെ ഈ ദിവസവും എല്ലാ ദിവസവും മനോഹരം ചെയ്യാൻ വേണ്ടി ഉപക ഉപയോഗിക്കുന്ന മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയാൽ മനോഹരം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മണ്ണിൻ്റെ പാത്രം ഉണ്ടായിരുന്നു ഒരു മണ്ണിൻ്റെ പാത്രം ആ പാത്രം പൊട്ടിപ്പോയി ഉടഞ്ഞുപോയി ആ സമയത്ത് അതിൻ്റെ പേരിൽ മഹാനവറുകൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഉസ്താദെ ഒരു മണ്ണിൻ്റെ പാത്രം ഉടഞ്ഞതിന് ഉസ്താദ് ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ അതിനേക്കാളും നല്ല മികച്ച വിലയുള്ള മൂല്യമുള്ള കുറേ കാലം നിൽക്കുന്ന പിച്ചളയുടെയോ ചെമ്പിൻ്റെയോ ഒക്കെ പാത്രം വാങ്ങിയ പോരെ മഹാനവറുകൾ മറു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നാൽപ്പത് വർഷമായി എൻ്റെ ഔറത്ത് കാണ്ടത് ഈ ഒരു കിണ്ടി മാത്രല്ലേ എന്ത് ജീവനില്ലാത്തൊരു വസ്തുവിൻ്റെ മുന്നിൽ ഈ മറ്റൊരു പാത്രത്തിൻ്റെ മുന്നിൽ എൻ്റെ ഔറത്ത് കാണിച്ചു കൊടുക്കേണ്ടേ നമുക്കതിൽ അതിശയോക്തി തോന്നും ഇസ്ലാം അങ്ങനെ നിർബന്ധിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പോലും അവരുടെയൊക്കെ ഒരു നാണം ഹയാ സൂക്ഷ്മത എത്രയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അരുതാത്തൊരു കാര്യം സംഭവിച്ചാൽ അതൊരു തെറ്റായ കാര്യമെന്ന് ഇസ്ലാമികമായി പറയാൻ പറ്റൂല പക്ഷേ അവരതൊരു വലിയ വിഷയമായി കാണുന്നു അത് ഈമാനനുസരിച്ച ഞാൻ പറഞ്ഞു വന്നത് പാപമോചനത്തിൻ്റെ പ്രാധാന്യം അല്ലേ അത് രാവിലെ പ്രഭാതത്തിൽ സയ്യിദുൽ ഇസ്തിഖുഫാർ എന്ന പാപമോചനം നടത്തു നടത്തുന്നതിനെ പറ്റി മാത്രമല്ല പൊതുവായി പാപമോചനത്തിന് ധാരാളം മാനങ്ങളുണ്ട് പ്രാധാന്യങ്ങളുണ്ട് പ്രധാ പ്രധാനപ്പെട്ട പ്രാധാന്യം നാം ചെയ്യുന്ന തെറ്റുകളെ കുറ്റങ്ങളെ നിരന്തരം പൊറുപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുത്താൽ ഒരിക്കലും പാപം ചെയ്യുന്ന മനുഷ്യനോട് എന്നെ സമീപിക്കണ്ട എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ യാ ഇബാദി അല്ലദീൻ അസ്റഫു ലാ തക്കനത്തൂമിർ റഹ്മത്തില്ല അല്ലയോ പാപം ചെയ്ത് സ്വന്തം ശരീരത്തെ ദുഷിപ്പിച്ച മനുഷ്യന്മാരെ നിങ്ങൾ ആരും എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് ഇന്നല്ലാഹു യഗഫിർ ദുനൂബ ജമിയ അള്ളാഹു ഏത് പാപങ്ങളും പുറത്തു തരും അള്ളാഹു ഏത് പാപവും പുറത്തു തരും കാരണം ഇന്നഹുൽ ഇന്നഹു ഗഫൂർ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം അവൻ കൃപയുള്ളവനും കാരുണ്യമുള്ളവനുമാണ് ഖുർആാനിൽ എത്ര എത്ര ഇടങ്ങളിലാണ് അപ്പം പാപമോചനം നടത്തി ഈ ഓരോ തെറ്റ് സംഭവിക്കുമ്പോഴും അപ്പപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ബാധ്യത അല്ലാതെ ഒരു റമലാനിൽ ഇരുപത്തേഴാമിനുള്ള തൗഭയ്ക്ക് മാത്രമാണോ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ജീവിതം അവസാനിച്ച് എല്ലാം ആസ്വദിച്ച് ഒരു ടൈമിൽ നമുക്ക് തൗബ ചെയ്യാമെന്ന് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ അള്ളാഹുദിന് അവസരം കൂടെ നൽകണ്ടേ സഹോദരന്മാരെ അപ്പം നിരന്തരം ഇസ്തുഗുഫാർ ചെയ്യുക എന്നുള്ളതാണ് തിരുനബി ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂറുല്ലാഹി നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പോലും ഒരു ദിവസം എഴുപത് നൂറ് തവണ ഇസ്തിഖുഫാർ ചെയ്തിരുന്നു പാപം ചെയ്യാത്ത നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പോലും പാപം ചെയ്യാത്ത സമയത്ത് പോലും പാപമോചനത്തിന് ഇസ്തിഖുഫാറിന് വലിയ പ്രാധാന്യമുണ്ട് ഏതുപോലെയാണ് നമ്മൾ ചെറിയ ചെറിയൊരു തെറ്റ് സംഭവിച്ചാലും പറ്റാത്തൊരു കാര്യം സംഭവിച്ചാലും ഒരു അസ്തഖുഫിറുള്ള പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം അതേതുപോലെയാണ് മഹാന്മാരൊക്കെ വിശദീകരിക്കുന്നത് കാണാം എൻ്റെയും നിങ്ങളുടെയും വളരെ നല്ല വൃത്തിയുള്ള നിറമുള്ള ഒരു വസ്ത്രം ആ വസ്ത്രത്തിൽ ഒരു ചെറിയ അഴുക്കായാൽ ആ അഴുക്ക് നാം മൈൻഡ് ചെയ്യാതെ പിന്നെ പിറ്റേ ദിവസവും അവിടെ തന്നെ അഴുക്കായി അഴുക്കായി അഴുക്കായി ഇങ്ങനെ അഴുക്കായി അഴുക്കായി അഴുക്കായി ഇനി കഴുകിയാൽ പോലും പോകാത്ത ഒരു അഴുക്കായി അത് മാറും എന്നതുപോലെയാണ് ഓരോ പാപം സംഭവിക്കുമ്പോഴും ഒരു അസ്തോഫുറുള്ള മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നാൽ അതവിടെ കഴുകി മാറും പോകും ശുദ്ധിയാവും അല്ലാതെ മഹാന്മാർ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് ഇസ്തിഗുഫാർ നടക്കാതെ നിരന്തരം പാപം ചെയ്ത് ചെയ്ത് ഹൃദയത്തിന് കറുത്ത പാട് വരും ഒരാത്മീയമായ ഒരു പാട് ആത്മീയമായ വെളിച്ചം പോലെ ആത്മീയമായ ഒരു കറുത്ത പാട് പിന്നെ അവൻ്റെ കൽബിലേക്ക് ഉപദേശം പോലും കടക്കൂല ആ രൂപത്തിൽ കറുത്ത ഇരുണ്ട ഹൃദയമായി മാറും അള്ളാഹു നമ്മളെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ പാപം സംഭവിച്ചാൽ ഉടനെ ഇസ്തുഗുഫാർ ചെയ്യുക അപ്പൊ ഇസ്തുഗുഫാറിന് വലിയ പ്രാധാന്യമുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് നാം നേരത്തെ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു മുഗ്മിൻ ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ലിഖ ആണ് ലക്ഷ്യം സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ പക്ഷെ അതിനുള്ള ഏറ്റവും ചെറിയൊരു ക്വാളിറ്റിയായി പറഞ്ഞ ഒരു ഒരു ഒരു യോഗ്യത എന്താണ് ഹസനാത്ത് വർദ്ധിക്കണം അഥവാ നന്മയുടെ ഏടിന് ഭാരം കൂടണം തിന്മയുടെ ഏടിന് ഭാരം കുറയണം അതിന് വഴി എന്താണ് ഇബാദത്ത് വർദ്ധിപ്പിക്കുക തെറ്റ് ചെയ്യാതിരിക്കുക ഇനി തെറ്റ് ചെയ്താൽ തന്നെ ആ തെറ്റുകളെ നിരന്തരം പൊറുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏടുകളിൽ നിന്ന് തിന്മകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക ഇത് നിരന്തരം ചെയ്താലല്ലേ മരണമെന്ന ഒരു ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് നന്മ വർദ്ധിച്ച ഒരാൾ എന്ന ക്വാളിറ്റി യോഗ്യതയുമായി സ്വർഗലോകത്തെ മാലാക്കമാർ ആ നമ്മെ വരവേറ്റ് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകണ്ടേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ആത്മീയമായ ധാരാളം മാനങ്ങൾ പാപമോചനത്തിനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പാപമോചനത്തിന് ഭൗതികമായ ധാരാളം മാനങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഭൂമിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ്റെ ഭൗതികമായ ധാരാളം ആഗ്രഹങ്ങളുടെ സാഫല്യത്തിന് സാക്ഷാത്കാരത്തിന് ഒക്കെ പാപമോചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ് മഴ ലഭിക്കാൻ വരൾച്ച ബാധിക്കാതിരിക്കാൻ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നെന്താന്ന് ചോദിച്ചാൽ ഭൗതിക ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഭൗതികവും ആത്മീയവുമായ കാരണങ്ങളുണ്ട് ഭൗതികമായ കാരണങ്ങൾ നമുക്കറിയാം ഭൗതികമായ കാരണങ്ങൾ നമുക്കറിയാം ഓരോന്നിനും കാരണങ്ങളുണ്ട് കാര്യകാരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സയൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യകാരണങ്ങളൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയൂല സയൻസിനെ അന്ധമായി എതിർക്കുക എന്നത് ഒരു വിശ്വാസിക്ക് സാധിക്കൂല അതേസമയം ഈ ലോകത്ത് ഭൗതിക ലോകത്തുള്ള ഏത് വിഷയങ്ങളുടെ പിന്നിലും ഭൗതികമായ ധാരാളം കാരണങ്ങൾ കണ്ടെത്തുമ്പോഴും അടിസ്ഥാനപരമായി അള്ളാഹുവാണ് അതിൻ്റെ സൃഷ്ടാവ് അതാണെന്നുള്ള നമ്മുടെ വിശ്വാസം പക്ഷെ ഭൗതികമായ കാര്യ കാര്യകാരണങ്ങൾ കൊണ്ട് മാത്രം ഈ ഭൗതിക ലോകം നിലനിൽക്കോ സഹോദരന്മാരെ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് നോക്കൂ നിങ്ങൾ മഹാനായ നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ ഹൂദ് നബി അലിഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൊക്കെ ജനങ്ങൾ കൊടും വരൾച്ച നേരിട്ടപ്പോൾ മഴ ലഭിക്കാതെ വലിയ ക്ഷാമം നേരിട്ടപ്പോൾ വലിയ ദാരിദ്ര്യവും ഫക്കുറും നേരിട്ടപ്പോൾ പുഴകളും തോടുകളും വറ്റി വരണ്ടപ്പോൾ നാൽപ്പത് വർഷക്കാലം നൂഹ് നബി അലി കാലത്തുള്ള ജനങ്ങൾ ജനങ്ങളിൽ സ്ത്രീകൾ പ്രസവിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ജനങ്ങൾ നിരന്തരമായി തെറ്റും കുറ്റങ്ങളും പാപവും ചെയ്ത് അവിശ്വാസവും ബഹുദൈവാരാധനയും അന്ധവിശ്വാസവും കൊടികുത്തി വാണപ്പോൾ വാഴുന്ന ഒരു കാലമായപ്പോൾ അവർക്കുള്ള ഈ പലതും അള്ളാഹുത്താല നിഷേധിച്ചു അവസാനം ജനങ്ങൾ മുഴുവനും കുടുങ്ങിയപ്പോൾ നൂഹ് നബി അലിഗസ്സലാമിനോട് വന്നിട്ട് അവരാവശ്യപ്പെട്ടു അല്ലയോ നൂഹെ ഒന്ന് പ്രാർത്ഥിക്കണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ആ സമയത്ത് നൂഹ് നബി അലിഗസ്സലാം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്തഗുഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ നോക്കൂ നിങ്ങൾ പാപമോചനത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നൂഹ് നബി അലിസ്സലാം പറഞ്ഞു മഴയില്ല ക്ഷാമമാണ് അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നില്ല കുട്ടികളുണ്ടാവുന്നില്ല ഈ നില വർഷങ്ങളോളം തുടർന്നപ്പോൾ അവസാനം ജനങ്ങൾ പൊറുതിമുക്കി പ്രവാചകനെ സമീപിച്ചപ്പോൾ മഹാനായ നൂഹ് നബി അലിഖിസ്സലാം ആളുകളോട് ഉപദേശിച്ചത് എന്താണ് റബ്ബക്കും ഇന്നഹു കാന നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരും അങ്ങനെ പൊറത്തു തരുമ്പോഴും പൊറുക്കലിനെ തേടുമ്പോഴും യുറുസിലുസമാലയിക്കും മിതിറാറ ആകാശത്തെ നിങ്ങളിലേക്ക് മഴയായി അള്ളാഹു വർഷിപ്പിക്കും പിന്നെ പറഞ്ഞു ബി അംവാലിം വബനീന മക്കളെയും സമ്പത്തിനെയും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകും വയജ് അല്ലക്കും ജന്നാത്തിൻ വയജ് അല്ലക്കും മൻഹാറ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ തോട്ടങ്ങളെ സമൃദ്ധിയാക്കും നിങ്ങളുടെ പുഴകളെ ജലനി ജലം നിറഞ്ഞ അല്ലെങ്കിൽ ജലനിബിഡമായ ഒരു പുഴകളാക്കി മാറ്റും നിങ്ങളുടെ കുളങ്ങളിലും പുഴകളിലൊക്കെ അള്ളാഹു വെള്ളം നൽകും ഹൂദ് നബി അലിഹിസ്സലാമും തൻ്റെ ജനതയോട് ഇതേ വിഷയം പറയുന്നുണ്ട് ഹൂദ് നബി അലിഹിസ്സലാമിൻ്റെ ജനതയിൽ മൂന്ന് വർഷം നീണ്ടു നിന്ന ക്ഷാമം നേരിട്ടു സ്ത്രീകൾ പ്രസവിക്കാതെയായി സന്താനോൽപാദനം പോലും അള്ളാഹു നിയന്ത്രിച്ചു ആ സമയത്ത് ഹൂദ് നബി അലിഹിസ്സലാമിനോട് സങ്കടം എന്ന് പറഞ്ഞപ്പോൾ ഹൂദ് നബി അലിഹിസ്സലാം പറഞ്ഞു യാ ഇസ്തഗ്ഫിറൂ തുമ്മ തൂബു ഇലൈഹി യുർസിലിസ്സമാ അലൈക്കും ഇദ്റാറ വയസിദുക്കും നിങ്ങൾ അള്ളഹാനോട് പൊറുക്കലിനെ തേടുക ഇസ്തിഗുഫാർ ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മഴ കിട്ടാൻ മഴ വർഷിക്കാനൊക്കെ കാരണമാണ് നമ്മുടെ കുളങ്ങളിലും നമ്മുടെ തോടുകളിലും നമ്മുടെ പുഴകളിലൊക്കെ വെള്ളം സമൃദ്ധമായി ഉണ്ടാവാൻ കാരണമാണ് ഇതിനെ ഭൗതികമായി മാത്രം വിലയിരുത്തുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നാൽ വിശുദ്ധ ഖുർആൻ മഴയുടെയും ഒക്കെ ഭൗതിക മാനങ്ങളെയും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതേ പരിശുദ്ധ ഖുർആനാണ് ഭൗതികമായ മാനങ്ങൾ ഒരു മഴ ഭൂമിയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് പറ പലയിടങ്ങളിലും സൂറത്തുൽ അംബിയായിൽ അല്ലെങ്കിൽ സൂറത്തുൽ ബക്കറയിൽ സൂറത്തു റോമിൽ അള്ളാഹു പറയുന്നത് കാണാം എന്താ സൂറത്തു റോമിൽ അള്ളാഹു പറയുന്നത് സയൻസ് പഠിപ്പിച്ച ഒരു മഴ ആ മഴയെ ഖുർആൻ അതേ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുല്ലതീ ഇദാഹും യസ്തബുശുറൂൻ അള്ളാഹു അള്ളാഹു അല്ലതി ഒരുത്തനാണ് യുറുസിലുരിയാഹ കാറ്റിനെ അയക്കുന്നു അവൻ എന്നിട്ട് ഫതുസീറു സഹാബ ആ കാറ്റിനെ ആ കാറ്റ് ആ മേഘങ്ങളെ തൊളിച്ചു കൊണ്ടുപോവുകയാണ് ആകാശത്തിൻ്റെ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ആ മേഘങ്ങളെ അവൻ ആകാശത്തിൽ വ്യാപൃ വ്യാപിപ്പിക്കുകയാണ് പരത്തുകയാണ് വയജ് അലഹു എന്നിട്ട് ആ മേഘങ്ങളെ അടുക്ക് അടുക്കുകളായി തട്ടുകളാക്കുകയാണ് എന്നിട്ട് യഹുറുജു ഫത്തറൽ ഫത്തറൽ വതുക്ക യഹുറുജു മിൻ അങ്ങനെ മേഘങ്ങളെ മുഴുവനും തൊളിച്ചു കൊണ്ടുപോയി എല്ലാം ഒരു ഒരുമിച്ച് കൂട്ടി ഫത്തറൽ വതുക്ക യഹുറുജു മിൻ ആ മേഘക്കൾ മേഘങ്ങൾക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഫൈദ അസ്വാബിഹി മൈ യഷാ മിൻ ഇബാദിഹി ഇദാഹും യസ്തബിഷുറൂൻ ആ മഴ ലഭിച്ച ആളുകൾ അത് കാരണം സന്തോഷിക്കുന്നതും കാണാൻ കഴിയും സമുദ്രങ്ങളിൽ നിന്നും കടലുകളിൽ നിന്നും നീരാ അല്ലെ ജലത്തിൽ നിന്ന് നീരാവി ആയി നീരാവിയായി വെള്ളം മുകളിലേക്ക് പൊന്തി മേഘത്തെ തണുപ്പിച്ച് ആ മേഘങ്ങളെ മുഴുവനും ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് മഴ വർഷിക്കുകയാണ് മഴയുടെ ശാസ്ത്രീയമായ ഭൗതികമായ മാനത്തെ വിശദീകരിച്ച അതേ ഖുർആൻ തന്നെ എന്തും പറയുന്നുണ്ട് മഴ ലഭിക്കാതിരുന്നാൽ നിങ്ങൾ അള്ളഹാനോട് പാപമോചനം നടത്തണം പുഴകളും കുളങ്ങളും വറ്റി വരണ്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തണം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് പാപമോചനം അഥവാ ഭൗതിക ലോകത്ത് അള്ളാഹു എന്ത് ഓരോ വിഷയങ്ങൾക്കും ഭൗതികമായ കാര്യകാരണങ്ങളെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യകാരണങ്ങളെ കൊണ്ട് മാത്രം ഭൗതികമായ കാര്യങ്ങൾ പലതും നടന്നുകൊള്ളണമെന്നില്ല അതേസമയത്ത് ഓരോന്നിൻ്റെ പിന്നിലും ആ എല്ലാറ്റിൻ്റെ പിന്നിലും ആത്മീയമായ മാനമുണ്ട് അടിസ്ഥാനപരമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനത് അടിവരയിട്ട് പറയുന്നുണ്ട് മാ ഹലക്തുൽ ജിന്നവൽ ഇൻസ ഇല്ലാലിയാബുദൂൻ മനുഷ്യരെയും ഭൂതവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിച്ച് അവന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനാണ് എന്നാൽ മനുഷ്യരെ എന്തിനാ ഭൂമി എന്തിനാണ് സൃഷ്ടിച്ചത് ആ മനുഷ്യർക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഹലക്കലക്കും മാഫിൽ അർദി ജമിയ മനുഷ്യരെ അഭിസംബോധനം ചെയ്ത് ഖുർആൻ പറഞ്ഞു ഭൂമിയും ഭൂമിയിലുള്ളത് മുഴുവനും ഭൂമിയുടെ നിലനിൽപ്പിനാവശ്യമായ പ്രകൃതിയിലെ മറ്റു ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അതേ അള്ളാഹു പറഞ്ഞു നിങ്ങളെ എനിക്ക് ആരാധിക്കാനും എൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കാനും സൃഷ്ടിച്ചതാണ് അതിനർത്ഥം എന്താണ് ഭൂമിയിലെ ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അപ്പം അള്ളാഹുവിനിക്ക് വേണ്ടി വഴിപ്പെടുന്ന ആളുകൾ ഉള്ള കാലത്തോളം ഈ ഭൂമിയും പ്രപഞ്ചവും പ്രകൃതിയും നിലനിൽക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അതേ സമയത്ത് അതിന് ഭംഗം വന്നാൽ പരിധി വിട്ട് കിടക്കുന്ന രൂപത്തിൽ ഭംഗം വന്നാൽ സ്വാഭാവികമാണ് ഭൂമിയിൽ മനുഷ്യർക്ക് പറ്റാത്ത പലതും സംഭവിക്കും പ്രകൃതിക്ക് വിരുദ്ധ പ്രകൃതി പോലും നശിച്ചു പോകും ഭൂമിയുടെ നിലനിൽപ്പിന് പോലും അത് ബാധിക്കും ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധമായി പറയാനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഭൗതികമായ കാര്യകാരണങ്ങൾ ഭൂമിയിൽ നടക്കുന്ന പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങൾക്കും ഓരോ സംഭവങ്ങളുടെ പിന്നിലുമുണ്ട് പക്ഷെ ആ ഭൗതിക കാര്യങ്ങൾ പൂർണ്ണമായി വന്നാൽ പോലും ആത്മീയമായ കാര്യകാരണം സ്യൂട്ടാവാതെ യോജിച്ചു വരാതെ മഴ വർഷിക്കില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒറ്റക്കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക മഹാനായ ഹസ്സൻ ബസ് മഹാനായ മുആവിയ റതിയല്ലാഹു അനുഹുവിൻ്റെ അടുത്ത് ഹസ്സൻ റതിയ ഹസ്സൻ റതിയല്ലാഹു അനുഹു ഹസ്സൻ റതിയല്ലാഹു അനുഹു എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ പേരമകനായ ഹസ്സൻ റതിയല്ലാഹു അനുഹു തങ്ങൾ ഒരു അതിഥിയായി വരികയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ് അദ്ദേഹം സന്ദർശിച്ച് ഫലം മാ ഹറജ പുറത്തേക്ക് പോയപ്പോൾ ഈ മുആവിയ റതിയല്ലാഹു അനുഹു ആയിരുന്നു അന്ന് ഇസ്ലാമിക രാജ്യം ഭരിച്ചിരുന്നത് ഭരണാധികാരിയായ അദ്ദേഹത്തിൻ്റെ പാറാവുകാരനായ ഒരാൾ ഈ ഹസൻ റതിയുള്ളാവുനുവിൻ്റെ പിന്നാലെ പോവുകയാണ് പോയിട്ട് ചോദിച്ചു ഇന്നി റജുലുൻ ദൂമാലിൻ വല യൂലതുലി ഞാനൊരു സമ്പത്തൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഇതുവരെ മക്കളുണ്ടായിട്ടില്ല അതുകൊണ്ട് ഫ അല്ലിംനി ഷെയ് മക്കളില്ലാത്ത എനിക്ക് മക്കളുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ ആ സമയത്ത് മഹാനായ ലഅല്ലാഹു യറുസുക്കനി വലതൻ അത് കാരണം എനിക്ക് അള്ളാഹു മക്കളെ തരാനും മതി അപ്പോൾ മഹാനായ ഹസൻ റതി അള്ളാഹുവിന് ഉപദേശിച്ചു അലൈക്കബിൽ ഇസ്തിഗുഫാർ നീ പാപമോചനത്തെ ലാസ്യമാക്കിക്കോ പാപമോചനത്തെ ജീവിതത്തിൽ അതൊരു പതിവാക്കിക്കോ പാപമോചനം നിരന്തരം നീ നടത്തി നടത്തിക്കോ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എഴുന്നൂറ് വരെ പാപമോചനം നടത്താറുണ്ട് അവസാനം അദ്ദേഹത്തിന് പത്ത് മക്കളുണ്ടായി എന്നാണ് ഈ വിവരം ഈ പാറാവുകാരൻ മുആവിയ റളിയല്ലാഹുവിനോട് പങ്കുവച്ചപ്പോ മുആവിയ റളിയല്ലാഹുവിനക്ക് ചോദിച്ചു അനക്കൊന്ന് ചോദിച്ചു കൂടിയനോ എന്താണ് അതിനുള്ള കാരണം മറ്റൊരു സമയത്ത് മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഹസൻ റളിയല്ലാഹുവിനക്കു തങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മഹാനവറുകൾ വിവരിച്ചു അലം തസ്മ കൗല ഹൂദിൻ ഹൂദ് നബിയും നൂഹ് നബിയും ഒക്കെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ അവരുടെ ചരിത്രം ഖുർആാനിൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ നൂഹ് നബി അലി ഇസ്ലാം തൻ്റെ അനുയായികളോട് ക്ഷാമം നേരിട്ടപ്പോൾ പട്ടിണി നേരിട്ടപ്പോൾ മക്കൾ ഇല്ലാതെ വന്നപ്പോൾ അവരോട് ഇസ്തഗഫിറു റബ്ബഹു റബ്ബക്കും ഇന്നഹു ഖാന ഗഫാറ ഹൂദ് നബിയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് നിർദ്ദേശിച്ചത് ഇനി മഹാനായ ഹസ്സൻ ബസരി റതിയുല്ലാഹു അനുഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം ഹസ്സൻ ബസരി റതിയുല്ലാഹുനു താപിയങ്ങളിൽ പ്രമുഖനാണ് മഹാനവറുകളോട് ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞു ഭയങ്കര ക്ഷാമമാണ് അപ്പൊ മഹാനപരുകൾ പറഞ്ഞു ഇസ്തഫിരില്ല അള്ളഹാനോട് പൊറുക്കലിനെ തേടിക്കോ വേറൊരാൾ പറഞ്ഞ് സങ്കടം പറഞ്ഞു ഭയങ്കര ദാരിദ്ര്യാണ് ഫക്കറാണ് അപ്പൊ മഹാനപരുകൾ പറഞ്ഞു ഇസ്തഗഫീരില്ല വേറൊരാൾ വന്ന് പറഞ്ഞു വേറൊരാൾ വന്ന് സങ്കടം പറഞ്ഞു എന്താണ് എനിക്ക് കുട്ടികളില്ല അപ്പം പറഞ്ഞു ഇസ്തഗഫീരില്ല അള്ളാഹുവിനോട് നീ പാപമോചനം നടത്തിക്കോ വേറൊരാൾ പറഞ്ഞു ജഫാഫ ബുസ്താനിഹി അഥവാ തൻ്റെ തോട്ടമൊക്കെ വരണ്ടുണങ്ങി ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും പറഞ്ഞു ഇസ്തഗഫീരില്ല ഇങ്ങനെ എന്ത് ചോദിച്ചാലും അള്ളഹാനോട് പാപമോചനം നടത്തിക്കോ നിസ്തിഗുഫാർ ചെയ്തോ അപ്പോൾ ഒരു ദിവസം ആളുകൾ ചോദിച്ചു എല്ലാറ്റിനും ഒരൊറ്റ മരുന്നാണല്ലോ നിങ്ങളടുത്തുള്ളത് അപ്പം മഹാനായ ഹസൻ ബസരി അള്ളാഹുനു പറഞ്ഞു മാ കുൽത്തു മീൻ ഇന്ദീഷയ എൻ്റെ വക്കൽ നിന്ന് സ്വന്തമായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്നല്ലാഹ താലായ കൂലുഫി സൂറത്തിൻ നൂഹ് സൂറത്തു നൂഹിൽ അള്ളാഹു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താ സൂറത്തു നൂഹിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലിഖിസ്സലാം ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ജനതയോട് ഉപദേശിച്ചത് എന്താ ബി അംവാലിം വനീന എന്നാണ് ഉപദേശിച്ചത് മക്കളുണ്ടാവാൻ അതെ നമ്മുടെ കുളങ്ങളും പുഴകളും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ യഥാർത്ഥ ആ അന്തസ് നിലനിൽക്കാൻ അള്ളാഹുവിനോട് പാപമോചനം നടത്തണം ഞാൻ നേരത്തെ പറഞ്ഞു ഭൗതിക ലോകത്തെ ഓരോ കാര്യങ്ങളുടെയും സയൻസ് അഥവാ ശാസ്ത്രീയമായ കാര്യകാരണങ്ങളെ വിവരിച്ച അതേ ഖുർആൻ ആത്മീയമായ കാരണങ്ങളും പറയുന്നുണ്ട് ഇത് രണ്ടും ഒന്നിച്ചു വരണം ഒന്ന് മാത്രം ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക മഹാനായ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹുനു ഇമാം ഷഹബി റതി അള്ളാഹുനു പറയുന്നുണ്ട് ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹുനുഹുവിൻ്റെ കാലത്ത് മഴയെ തേടാൻ പോവുകയാണ് വരൾച്ച വന്നാൽ മഴയെ തേടുക എന്ന നിസ്കാരം ഉണ്ടാവുമല്ലോ വിസ്തിസ്കാവിന് വേണ്ടി പോവുകയാണ് എല്ലാവരും ഇങ്ങനെ മൈതാനിയിലേക്ക് പോവുകയാണ് പക്ഷേ ഉമർമിൽ ഖത്താബ് റതിയല്ലാവുനു ഫലം യസിദ് അലൽ ഇസ്തിഗ്ഫാരി ഹത്താ റജ പോയി വരുന്നത് വരെ ഭരണാധികാരിയായ ഉമർമിൽ ഖത്താബ് റതിയല്ലാഹുനു തങ്ങൾ എന്തുമാത്രമാണ് ചെയ്യുന്നത് ഇസ്തിഗ്ഫാർ മാത്രം വേറൊന്നും ചോദിക്കുന്നില്ല വേറൊന്നും ചെയ്യുന്നില്ല വേറെ കൂടുതലൊന്നും അള്ളഹാനോട് പറയുന്നില്ല ഇസ്തിഗുഫാർ അല്ലാത്തൊരു കാര്യവും മഹാനായ ഉമർ ഖത്താബ് റതിയുള്ളാഹുവിന് ചെയ്യുന്നില്ല ഫ ഉം തിറു മഴ വർഷിക്കപ്പെട്ടു അങ്ങനെ മഴ പെയ്തു കാരു ചോദിച്ചു മഴയെ തേടാൻ പോയിട്ട് നിങ്ങൾ മഴയെ തേടുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ മഴയെ തേടുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ മഹാനായ ഉമർ ഖത്താബ് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ് മഹാനവറുകൾ പറഞ്ഞു ലഖദ് തൊലബുത്തുൽ മത്ര യസ്തൻസിലു ബിഹൽ ഞാൻ മഴയെ തേടിയത് മജാദീഹ് അല്ലെങ്കിൽ മജിദഹ് എന്നൊക്കെ പറഞ്ഞാൽ ആകാശലോകത്ത് നിന്നും മഴ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പെയ്യാൻ പെയ്തിറങ്ങാൻ ആവശ്യമായ നക്ഷത്രങ്ങളോടാണ് ഞാൻ എന്തായത് മഴയെ തേടിയത് നക്ഷത്രങ്ങളോട് മഴയെ തേടൂ അഥവാ അറബികൾക്കൊരു സ്വഭാവമുണ്ട് അഥവാ പ്രത്യേകമായ ചില നക്ഷ മജിദഹ് എന്ന് പറഞ്ഞാൽ മഴ വരാൻ പോകുന്നു അറിയിക്ക മഴ വരാൻ പോകുന്നു മഴ പെയ്യാൻ പോകുന്നു എന്നതിൽ സൂചന നൽകുന്ന ചില നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രം നോക്കിയിട്ട് അവർ പറയും നക്ഷത്രം കൊണ്ടല്ല മഴ പെയ്യുന്നത് ആ നക്ഷത്രം ഉണ്ടെങ്കിൽ മഴ പെരാൻ പ്രകൃതിയുടെ പതിവ് സ്വഭാവത്തിൽ നിന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കി പറയുന്ന ഒരു കാര്യമാണത് ചില ആളുകൾ അതിൻ്റെ പേരിൽ നക്ഷത്രത്തിന് ഇബാദത്തെടുക്കും നമുക്കങ്ങനെ പറ്റൂലല്ലോ ഏതായിരുന്നാലും അറബികൾക്കിടയിൽ ചില നക്ഷത്രങ്ങൾ ഉദിച്ചാൽ ഇന്ന് മഴ പെയ്യുമെന്ന് അവർ ആ നക്ഷത്രം നോക്കി പറയും അപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റതിയുള്ളഹാന് പറയാണ് മഴ പെയ്യാൻ കാരണമായ നക്ഷത്രങ്ങളോടാണ് ഞാൻ മഴയെ തേടിയത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മജിദഹു കൊണ്ട് മജാദിഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിഗുഫാറ അതാണ് ഇസ്തിഗുഫാർ ആ നക്ഷത്രത്തിന് തുല്യമാണ് നക്ഷത്രം കണ്ട മഴ പെയ്യുന്നാണല്ലോ വെപ്പ് എന്നാൽ ഞാൻ മഴ പെയ്യാൻ കാരണമായ യഥാർത്ഥ നക്ഷത്രം ഉണ്ടല്ലോ ആ നക്ഷത്രം സ്റ്റാർ എന്ന് പറയുന്നത് അത് പാപമോചനമാണ് ഇസ്തിഗുഫാറാണ് സുബഹാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൻ്റെ കുറേ കാര്യം കുറച്ചും കൂടി കാര്യങ്ങൾ ഇത് സംബന്ധമായി പറയാനുണ്ട് പക്ഷേ സമയം നമ്മൾ അവസാനിക്കുകയാണ് ഈ ഭൂമുഖത്ത് അല്ലേ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ വിറുദുൽ ലത്തീഫിലെ ഇരുപതാമത്തെ ദിക്കർ അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന പാപമോചനമാണ് അത് സയ്യിദുൽ ഇസ്തുഗുഫാറാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ സയ്യിദുൽ ഇസ്തുഗുഫാർ ചർച്ച ചെയ്തപ്പോൾ പൊതുവായി പാപമോചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്ന് മാത്രം നബിസല്ലാഹു അലൈ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട് എന്താണ് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു അല്ലെ പാപമോചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് ഇമാം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഖാല റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം മൻ ലസിം അസ്തിഗുഫാറ ഒരാൾ ഇസ്തിഗുഫാറിന് ഇങ്ങനെ ലാസിമാക്കുകയാണെങ്കിൽ ജ ലഹു മിൻ കുല്ലി ഹമ്മിം ഫറജ അവൻ്റെ ഭൗതിക മുഹി ഹമ്മിൽ നിന്ന് മാനസിക പ്രയാസത്തിൽ നിന്ന് അവനിക്ക് അള്ളാഹു മോചനം നൽകും വമിൻ കുല്ലി ലൈഖിം മഹറജ അവൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവനിക്ക് മോചനം നൽകും ഹൈസു ഹൈസുലായ തസീബ് ഇമാം അബൂദാബൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് ആരെങ്കിലും അല്ലെ അവൻ അവനിക്ക് അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിൽ അവനിക്ക് ആവശ്യമുള്ള പലതും അവനിക്ക് നേടിയെടുക്കാൻ കഴിയും സുബൈർ റതി അള്ളാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറയുകയാണ് മൻ അഹബ്ബ അൻ തസുറഹു നാളെ നാളെ പരലോകത്തെത്തിച്ചേർന്നാൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഏട് സന്തോഷം നൽകണോ ഏട് സന്തോഷം നൽകണമല്ലോ നന്മ തിന്മകളുടെ ഏട് സന്തോഷം നൽകണമല്ലോ അത് ഏട് ഒരാൾക്ക് സന്തോഷം നൽകാൻ ഒരാൾക്ക് ഇഷ്ടമുണ്ടോ എന്നാൽ ഫൽ യുക്സിർ ഫി ഹാമിനൽ ഇസ്തിഖുഫാർ അവൻ്റെ നന്മയുടെ ഏടുകളിൽ പാപമോചനത്തെ അവൻ വല്ലാതെ വർദ്ധിപ്പിക്കട്ടെ അവ ഇസ്തിഗുഫാർ നിരന്തരം വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ